നമുക്ക് വീഡിയോയിലേക്ക് പോവാം hi friends welcome back to dark ഡു ഡാർക്ക് ഡ്യൂഡിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് അവർക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പേഷ്യൻ കാറ്റിനെയാണ് പരിചയപ്പെടാൻ പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീട്ടിലേക്ക് പോയാലോ ഹായ് ഫ്രണ്ട്സ് ഇതാണ് നമ്മുടെ പൂച്ച മിന്നു ഇതൊരു ഫീമെയിൽ കാറ്റാണ് നമ്മുടെ കയ്യിലുള്ളത് ഒരു ഡോൾ ടൈപ്പ് പൂച്ചയാണ് അപ്പൊ കൂട്ടുകാരെ ഇതെന്റെ മാമയുടെ വീട്ടിലുള്ള പൂച്ചകളാണ് ഇനി നമുക്ക് വീഡിയോ കണ്ടു വന്നാലോ നമുക്ക് ഈ പൂച്ചകളെ ഇണക്കി വളർത്തിയിട്ട് ഇതിനെ ക്യാറ്റ് കൊണ്ടുപോകാം can you hear me? I'm in California. the world tonight I in such a different between so typical of me to talk about myself. I'm sorry. ഇതൊരു വേറൊരു ഇനം പൂച്ചയാണ് ഇതിൻ്റെ പേര് ബംഗാൾ കാറ്റ് എന്നാണ് ഇതിന് ഒരു ലക്ഷം ഒന്നര ലക്ഷം രൂപ വരുന്നുണ്ട് ഇതിന് പുലിയുടെ രൂപമാണുള്ളത് ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൻ എനേബിൾ ചെയ്യുക ഒരു പുതുത്തം വീഡിയോ മൈക്കിനെ കാണുന്നത് വരെ ബൈ ബൈ